ഹോബിക്ക് മാത്രമേ കൃഷി പാടുള്ളൂ എന്ന് അല്ലാണ്ട് കൃഷി ചെയ്താൽ വിജയിക്കൂലാന്ന് ജീവിക്കാൻ പറ്റൂലാന്ന് ഇപ്പൊ ഇത്രയും സ്ഥലമുണ്ട് എന്നിട്ട് എന്റെ വരുമാനം കണ്ടോ കാപ്പി കൃഷി ഇപ്പൊ ഇവിടെ പണ്ടത്തെ പോലെ കാപ്പി കൃഷി ഇല്ല കുറെയൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ പിന്നെ കുറെ ആൾക്കാരൊക്കെ കാപ്പി കൃഷിന്ന് കുരുമുളകൊക്കെ വെച്ചു ഇപ്പൊ കുരുമുളകും പോയി ഇപ്പൊ ആകെ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് <laughs> വയനാട്ടിലുള്ളത് കാപ്പിയില്ല കുരുമുളകും ഇല്ല എല്ലാം പോയ ഒരു സ്ഥിതിയാണ് നെൽകൃഷിക്കാണെങ്കിൽ ഒരിക്കലും ലാഭകരമല്ല നെൽകൃഷി ചെലവ് ഭയങ്കരമായിട്ട് കൂടി എന്തായാലും കൃഷി കൊണ്ടിപ്പോ ഒരു പിന്നെ കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നത് പണ്ടൊക്കെ കാപ്പി കൃഷി കൊണ്ട് തന്നെയാണ് വയനാട്ടുകാരൊക്കെ ജീവിച്ചിരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഉദ്യോഗമോ വേറെ വരുമാനമില്ലാത്തവർക്ക് ഭയങ്കര വിഷമമാണ് ജീവിക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പശു വളർത്തലിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുക കുറേ ആൾക്കാർ കാപ്പി കർഷകരുടെ പ്രധാന വരുമാനം ഇപ്പം പശു വളർത്തൽ ചൂട് കൂടി ഭയങ്കരമായിട്ട് ചൂട് കൂടിയില്ല വയനാട്ടിൽ എത്ര ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ മാക്സിമം ഇപ്പൊ മുപ്പത്തിയേഴ് ഇന്നലെ മുപ്പത്തി മൂന്ന് മുപ്പത്തേഴ് കോഴിക്കോട് ജില്ലയുടെ അതേ ചൂട് കോഴിക്കോട് ജില്ലയുടെ ഇവിടെ പിന്നെ ഭയങ്കരമായിട്ട് ചൂട് കൂടി കാലാവസ്ഥയിൽ ഈ പ്രകടമായി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മഴ കുറഞ്ഞു വരുന്നു മഴ കുറഞ്ഞു വരുന്നു വേറെ ഈ ഈ പണ്ടത്തെ വയനാടൻ കാലാവസ്ഥ ഇപ്പൊ ഇല്ലല്ലോ പണ്ട് ആറു മാസമായിരുന്നു മഴ ആറു മാസം മഴയും ആറു മാസം പെയ്യുമായിരുന്നല്ലോ ഇപ്പൊ വയനാടൻ കാലാവസ്ഥ ഇല്ലല്ലോ എത്ര വർഷമായിട്ട് ഇതൊരു പതിനഞ്ച് കൊല്ലത്തോളമായിട്ട് ഈ മഴ നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല മഴ കാലാവസ്ഥ എല്ലാം മാറിപ്പോയി മൊത്തം മാറിപ്പോയി പണ്ട് വയനാട് കാലാവസ്ഥ ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നല്ലോ അതനുസരിച്ച് ഇപ്പോൾ ഓറഞ്ച് ഉണ്ടാകുന്നില്ല തണുപ്പും മറ്റേ മഴയുണ്ട് ഓറഞ്ച് ഉണ്ടാകുന്നില്ല അത് വയനാട്ടിലെ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല Deforestation started along with British intervention. They have uh, cleared the forest for uh, timber and they have converted many high elevation mountains into plantations, all those things. It was one stage of the conversion. And the second wave is uh, towards the end of the British Empire, the large scale migration to Wayanad. As part of it, even e- e- even though we are saying in Wayanad there was farmers, there was farming, the farming was some kind of a shifting cultivation. And the farming was mostly concentrated in the wetland paddy. And the hillocks, they didn't clear. The hillocks also, they, have, they were cultivating ragi and all other things, but they didn't clear it as such. So, eh, when we are eh, talking in terms of ecology, maybe all farmlands were able to um, give the ecosystem services of a forest. maybe at least 60 percentage. So they have big trees, under there is coffee, then so many other things. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന കൃഷി ചെയ്യുക അതല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യുക എന്നുള്ള ആ ഒരു വാല്യൂ ഇന്ന് ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് കൃഷിക്കാരെ ഉൾക്കൊള്ളാനായിട്ടുള്ള ആ ഒരു വിശാല മനസ്കതയുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വയനാട്ടിലുണ്ടായ നെൽകൃഷിയിലുണ്ടായ കുറവ് വയൽനാടായിരുന്ന വയനാടായ വയനാട്ടിലെ നെൽകൃഷി ഇല്ലാതായതോടുകൂടി ഈ വാട്ടർ കൺസർവേഷൻ കുറഞ്ഞു വാട്ടർ കൺസർവേഷൻ കുറഞ്ഞതോടുകൂടി തന്നെ ഇവിടുത്തെ എൻവയോൺമെൻറ്റിലെ എക്കോളജിയിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ട് pepper was the prominent thing even in the it was the and also tried up this vanilla so it has change the landscape in and they have tried different different crops in two three years so the soil was exploited a lot. The soil moisture has gone. It was all monocropping. So all trees has gone out. Okay. Even in the coffee plantations, they cut down trees. And along with that, we also face the population has increased. Number of families has increased. So fragmentation. എല്ലാം പോയി ഈ കാലാവസ്ഥകൾ മൊത്തം ആകൊണ്ട് എല്ലാം പറ്റ പരാജയത്തിലാണ് വയനാട് പറ്റ വയനാട് എല്ലാ സ്ഥലവും തന്നെ പരാജയത്തിലാണ്